നമസ്കാരം നമ്മുടെ അടുത്ത N R I free workshop plan ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഡിസംബർ നാലാം തീയതിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സമയം ദുബായ് ടൈം പതിനൊന്ന് മണിക്ക് ദുബായ് ടൈം പതിനൊന്ന് മണിക്ക് ഇന്ത്യൻ ടൈം പന്ത്രണ്ടരയ്ക്കാണ് സെഷൻ വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമ്മൾ കവർ ചെയ്യാൻ പോണ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യമെന്നും അതോടൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെയും ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഇത് ഈ വീഡിയോടൊപ്പം കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്കുള്ള സൂം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലോ ഇമെയിലിലോ വന്നോളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും രജിസ്റ്റർ ചെയ്യുക സെഷന് വരാം ഞായറാഴ്ച ഡിസംബർ നാലാം തീയതി ദുബായ് ടൈം കാലത്ത് പതിനൊന്ന് മണിക്ക് താങ്ക്